ഹായ് ഫ്രണ്ട്സ് ഞാൻ Deepu welcome to my YouTube channel നിങ്ങൾ നമ്മുടെ തെമ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും എന്താണ് സംഭവം എന്നുള്ളത് ഇന്നൊരു വണ്ടി എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ വണ്ടി എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതാണ് എൻ്റെ പഴയ വണ്ടി അപ്പോൾ ഇവൻ ഒരു പതിനഞ്ച് വർഷമായി അപ്പോൾ ഇവനെ തൽക്കാലം മാറ്റിയിട്ട് പുതിയൊരു വണ്ടി എടുക്കാമെന്ന് വെച്ചു അപ്പോൾ നമ്മുടെ എൻ്റെ ജീവിതത്തിലെ വലിയ വലിയ സംഭവങ്ങൾക്കെല്ലാം കൂടെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ ഈ ബൈക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ വിഷമമാണ് കാരണം എല്ലാ കാര്യത്തിനും എൻ്റെ വിവാഹം മുതൽ അല്ലെ ജോലി കിട്ടുന്ന സമയം വിവാഹം അല്ലെ വൈഫുമായിട്ട് ആദ്യമായിട്ട് യാത്ര ചെയ്ത വണ്ടി അതുപോലെ പപ്പായുമായിട്ടും മമ്മിയായിട്ടും ഒക്കെ യാത്ര ചെയ്ത വണ്ടി പിള്ളേരുമായിട്ടും ഒക്കെ അതായത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ് വളരെ വിഷമമാണ് ഇവൻ പോകുന്നതിൽ പക്ഷേ ഈ പറഞ്ഞ പോലെ പതിനഞ്ച് വർഷത്തോളമായി ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് പുതിയൊരെണ്ണം എടുക്കാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾ അപ്പാച്ചയാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ അറിയാം വൈഫാണ് ഇപ്പോൾ ക്യാമറ എടുക്കുന്നത് ഞാനും വൈഫും കൂടെയാണ് വണ്ടി എടുക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാസ്കും എല്ലാമായിട്ട് വെച്ചിട്ടാണ് പോകേണ്ടത് ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് അതൊന്നും ഇടാത്തത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അറിയാം നമ്മൾ കൃഷി സംബന്ധമായ കാര്യങ്ങളാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മളതേ വണ്ടി എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് മാസ്ക് ഞാനിപ്പോൾ ഊരി നമ്മൾ ടി വി എസിൻ്റെ ടോപ്പ് ഹെവൻ ടി വി എസിൽ വന്നിരിക്കുകയാണ് ഇത് ആലപ്പുഴയിലെ നല്ലൊരു ഷോറൂമാണ് അപ്പോൾ ഇവിടുന്നാണ് ഞാനിപ്പോൾ വണ്ടി എടുക്കുന്നത് അപ്പോൾ ഇത് വൈഫിൻ്റെ വണ്ടിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം ഓക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ വണ്ടി ഇപ്പോൾ അവിടെ വെച്ചിരിക്കുകയാണ് നമുക്ക് വണ്ടി ഒന്ന് നോക്കാം ഇത് നോക്കി നമ്മുടെ ഇതാണ് നമ്മുടെ വണ്ടി ഇതാണ് ഈ പറഞ്ഞ പോലെ മാസ്ക് ഊരാനായിട്ട് വൈഫ് സമ്മതിക്കുന്നില്ല എ സി ആണ് പ്രശ്നമാണ് അതുകൊണ്ട് മാസ്ക് വെക്കാതെ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു അപ്രോച്ചും കാര്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു അപ്പോൾ ഈ ടി വി എസിൻ്റെ നമ്മുടെ ടോപ്പ് ഹെവൻ മോട്ടോഴ്സ് നല്ല രീതിയിലാണ് അവർ ആൾക്കാരെ ഡീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു അവൻ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് ഇപ്പോൾ വരും അപ്പോൾ നമ്മുടെ വണ്ടിക്ക് തൊട്ട് മുമ്പായിട്ട് ഡെലിവറി ആകാൻ പോകുന്ന വണ്ടിയാണിത് നോക്കി കണ്ടിട്ട് നല്ലൊരു സെറ്റപ്പ് ഒക്കെ ആയിട്ടുള്ള വണ്ടിയാണ് നോക്കി അടിപൊളിയായിട്ടിരിക്കുന്നത് അല്ലേ ഇത് ഏതാണ് മോഡൽ അല്ലെ എങ്ങനെയാണ് ഇതിൻ്റെ നമ്മുടെ ടി വി എസിൻ്റെ ഏറ്റവും പ്രീമിയം ക്ലാസ്സുള്ള വണ്ടിയാണ് എൻ്റെ പേര് ആറാത്തി എന്നാണ് അപ്പേച്ച റൈസിംഗ് സീരീസിലെ ഏറ്റവും കൂടിയ വണ്ടിയാണ് ഇതിന് മുന്നൂറ്റി പത്ത് സി സി വണ്ടിയാണ് നമുക്ക് ഓൾ കേരളയിൽ തന്നെ മൂന്ന് ഡിലേഴ്സിനെ ഇത് വിൽക്കാനുള്ള അനുവാദമുണ്ട് കേരളത്തിൽ തന്നെ ഓൾ കേരളയിൽ തന്നെ കൊച്ചി കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആലപ്പുഴക്കാണ് നമ്മൾ അനുവാദമുള്ളത് ഇപ്പം ഇത് ഏത് റേഞ്ച് എത്ര റേഞ്ച് വരുന്നുണ്ട് ഇത് വന്നിട്ട് മൂന്ന് ലക്ഷത്തി മൂവായിരം രൂപയാണ് മൂന്ന് ലക്ഷത്തി മൂവായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആ കൊള്ളാം നല്ല ഒരു വണ്ടിയാണ് ബി എം ഡബ്ല്യു ആയിട്ടുള്ള ബി എം ഡബ്ല്യു ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള എഞ്ചിനാണ് ഞാൻ വെച്ചിരിക്കുന്നത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എഞ്ചിൻ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബി എം ഡബ്ല്യു ആണ് ആണല്ലേ അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടിയാണ് നമ്മുടെ റോഡുകൾക്ക് പറ്റിയ വണ്ടിയാണല്ലോ അല്ലേ റോഡിന് പറ്റിയ അതായത് ബി എസ് സിക്സ് വേർഷനാണ് ബി എസ് സിക്സ് ആണ് വേർഷനാണ് ഒരുപാട് മാറ്റങ്ങളുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്കുള്ള വണ്ടിയാണ് അപ്പോൾ എന്തായാലും സംഗതി അടിപൊളിയാണല്ലേ അപ്പോൾ നമ്മുടെ വിജോയാണ് നമുക്ക് വണ്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് അപ്പോൾ വിജയ് എന്തായി നമ്മുടെ വണ്ടി റെഡിയാകാൻ റെഡിയാണല്ലോ അല്ലേ വണ്ടി ഫുൾ റെഡിയാണ് പിന്നെ ഇതെന്താ നമുക്കിപ്പം പ്രത്യേകിച്ച് എന്തൊക്കെയാണ് ഇതിനകത്ത് ഫെസിലിറ്റി വന്നിരിക്കുന്നത് പഴയതിൽ നിന്ന് എന്തൊക്കെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത് super moto A B S പഴയ എ ബി എസ് അല്ലായിരുന്നു പഴയ പഴയ എ ബി ഇപ്പോൾ super moto A B S പുതിയ എ ബി എസ് ആയി വന്നിരിക്കുന്നത് പിന്നെ ഹെഡ്ലൈറ്റ് ലൈറ്റ് മൊത്തത്തിൽ വ്യത്യാസമുണ്ട് ടു ഹൺഡ്രഡിൻ്റെ സെയിം ഹെഡ് ലൈറ്റാണ് വെച്ചിരിക്കുന്നത് ടു ഹൺഡ്രഡിൻ്റെ സേവിങ് ആണ് ഇതെപ്പോഴും കത്തി തന്നെ കിടക്കും പിന്നെ വണ്ടി സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും ഇവിടെയും കത്തി കിടക്കും അപ്പോൾ എന്തായാലും നമ്മുടെ വിജയ് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം വണ്ടി ഇപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ തയ്യാറാണല്ലോ അല്ലേ എല്ലാം റെഡി ആയിരിക്കുക അപ്പോൾ ഇനി മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല ഇത് നമ്മുടെ ടോപ്പ് ഹെവൻ മോട്ടോഴ്സിൻ്റെ ജി എം ആണ് മഹേഷ് എന്നാണ് പേര് സാറേ എന്താ എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടെ മോട്ടോഴ്സിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നത് കഴിഞ്ഞ ഇപ്പോൾ ഈ കോവിഡിൻ്റെ പ്രശ്നം കൊണ്ടിട്ട് ടൂ വീലറിന് വളരെ സെയിൽസ് വളരെ കൂടുതലാണ് കഴിച്ച കൂടുതലാണ് കാര്യം വെച്ചാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആൾക്കാർ അവോയ്ഡ് ചെയ്തുകൊണ്ടുണ്ട് ആൾക്കാർ ടൂ വീലേഴ്സിന് ഇൻഡിവിജ്വൽ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ ശ്രമം നടത്തുന്നതുകൊണ്ടിട്ട് ടൂ വീലർ ഇൻഡസ്ട്രിക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പാർട്സിൻ്റെ അവൈലബിലിറ്റി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ചൈനയും ജപ്പാനും ഒക്കെ ആയതുകൊണ്ട് പാർട്സിൻ്റെ അവൈലബിലിറ്റി ഉള്ള കുറവായതുകൊണ്ട് കുറച്ച് വണ്ടി കിട്ടാനായിട്ടുള്ള കുറച്ച് ഡിലേ വരുന്നു അതാണ് നമ്മൾ അന്നൊരു ഡിസ്കഷൻ പോയത് ഞാനാണെങ്കിലും ഇത് വന്ന് നോക്കിയതിന് ശേഷം പെട്ടെന്ന് എടുക്കേണ്ടി വന്നു കാരണം വണ്ടി ഇപ്പം കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ വന്നിട്ട് പോട്ടെ ഇപ്പോൾ കൈ പോലും കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒരു ഷെയ്ക്കാനും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ എന്തായാലും വളരെ നന്ദി കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി തന്നു അപ്പോൾ എന്തായാലും കോപ്പർ ഹവൻസിൻ്റെ നല്ലൊരു സർവീസാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് thank you sir thank you thank you അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി എടുത്തു അപ്പോൾ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം വണ്ടിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഗോവിന്ദിൻ്റെ ഗോവിന്ദനാണ് മനസ്സിലേക്ക് ഓടി വന്നത് ഗോവിന്ദൻ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ് ഗോവിന്ദനൊരു ചാനലുണ്ട് ടെക്കാച്ചർ എന്നാണ് ചാനലിൻ്റെ പേര് നമ്മുടെ ഈ ബൈക്ക് അതുപോലുള്ള സംഭവങ്ങളെ കുറിച്ചുള്ള എല്ലാ പരിപാടികളും ഗോവിന്ദൻ്റെ ചാനലുണ്ടാവും നിങ്ങളെല്ലാവരും ഒന്ന് കയറി നോക്കണം അപ്പോൾ എൻ്റെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഗോവിന്ദനെയും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒന്ന് കയറി നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം ഗോവിന്ദൻ എന്താ പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ദീപങ്ങൾ നമ്മളെ വിളിക്കുന്നൊട്ടും പ്രതീക്ഷയില്ല അപ്പം വിളിച്ചപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം പിന്നെ എന്ത് പറയാം ഭയങ്കര സന്തോഷം ഞങ്ങൾ ഒരു വണ്ടിയൊക്കെ എടുത്ത് ഉടനെ തന്നെ നമ്മൾ ആ വണ്ടിയുടെ റിവ്യൂ ഇടുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ അപ്പോൾ എല്ലാവരും ഗോവിന്ദൻ്റെ ചാനൽ ഒന്ന് കയറി നോക്കണം ഓക്കെ ടെക് ആച്ചർ മറന്നു പോകരുത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഓക്കെ